ത്രീ ടു വൺ ടേക്ക് ഓഫ് അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരെ ഓടിക്കോട്ടോ ഞാൻ എപ്പോഴും ഒന്ന് എടാ ഇനി ഇറങ്ങി വാങ്ങുത്തേ പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ നിന്റെ കാര്യം കഷ്ടമുള്ള മൂന്നെണ്ണം ഇവിടെ ഇരിക്കുന്നത് വിഷ്ണു ഞാൻ അഖില് നിനക്ക് തോന്നണ്ടോ നിനക്ക് ജീവനോടെ പുറത്താൻ പറ്റുമെന്ന് മലയാളക്ക് കീഴടങ്ങിയിട്ട് എടുത്ത് തന്നിട്ട് ക്ഷമയം പറഞ്ഞിട്ട് പോയിക്കോ ആ വെറുതെ വിടാൻ പറ്റില്ല നിനക്ക് എന്റെ മോനെ തല കുത്തി എടുത്തിട്ട് കൊടയും ഇല്ലെങ്കിൽ നിനക്ക് ഷീച്ചേട്ടന്റെ കടിയറിയാലോ നീ നീ ഇറങ്ങൂല ഈ കളി കഴിഞ്ഞാലും ഇറങ്ങൂല ഞങ്ങൾ ലോക്ക് ചെയ്തിട്ട് പോവും എനിക്ക് വാഷ്റൂം പോണം ഞാൻ അഞ്ചു ദിവസം എനിക്ക് ബാത്റൂം പോണം അഞ്ചു ദിവസം

好。 <laughs>